കുടിവെള്ളത്തിന് വിശ്വസിക്കുന്നത് കുടിവെള്ളം ഇല്ല ഏ ഒന്ന് പറയണം മറ്റേ അന്നൊരു നാൾ ബാല്യത്തിന്റെ പൊട്ടിത്തര പൊട്ടിത്തരങ്ങളിൽ ആറാടിയിരുന്ന നമ്മൾ കൗമാരത്തിന്റെ നിഷ്ഠസിദ്ധമാക്കപ്പെട്ട പക്വത പേറാൻ നേരമായി എന്ന തരത്തിലുള്ള ഉത്ബോധനങ്ങൾ നമ്മുടെ കാതുകളെ മനസ്സിനെ ഉടകം പൊളിച്ചിട്ടുണ്ടായിരുന്നു ആവേശ ജിജ്ഞാസ